നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അതായത് നമ്മളുടെ R X hundred R X one thirty five round headlight ഉള്ള വണ്ടികൾ ആർ എക്സ് ഹെഡ് സ്ക്വയർ ആണ് സ്ക്വയർ അല്ല സോറി റെക്ടാങ്കുലർ <laughs> ആണല്ലോ അപ്പോൾ അതിനെ എച്ച് ഫോർ ആക്കി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഒയി e, അല്ലെങ്കിൽ ഒയി e പോലെ ഇരിക്കുന്ന മിൻഡയുടെ റിഫ്ലക്ടർ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ കണക്ടർ വ്യത്യാസമുണ്ട് ഇതിനകത്ത് നിന്ന് മൂന്ന് വയർ പുറത്ത് വരും അപ്പോൾ ആ മൂന്ന് വയർ നമ്മളുടെ വയറിംഗ് കിറ്റിലോട്ട് കണക്ട് ചെയ്യും അപ്പം നമ്മൾ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ മാറ്റി എച്ച് ഫോർ ആക്കി എച്ച് ഫോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബൾബ് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ കുറേ കൂടെ പവറുള്ള ബൾബ് നമുക്കിടാം അപ്പം അങ്ങനത്തെയൊക്കെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും എന്തിനാണ് നമ്മൾ എച്ച് ഫോർ ആക്കുന്നതെന്നുള്ള ഒരു ചോദ്യത്തിന് ഏകദേശം എല്ലാവർക്കും ഉത്തരവുണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാം അത് വെച്ചിട്ടാണ് നിങ്ങൾ അന്വേഷിച്ച് ഈ വീഡിയോ കാണുന്നത് ഓക്കെ അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പേ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം അപ്പോൾ ഇത് നിയോലൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇവിടെ എഴുതിയിട്ടുണ്ട് headlight unit D C M പിന്നെ കാൻറ്റർ എന്ന് പറയുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ അവരുടെ വണ്ടിയിലാണ് ഈ സാധനം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ നമ്പറുണ്ട് neo one thirty three one fifty three B അപ്പോൾ ഇതിന് ഏകദേശം നൂറ്റി എഴുപത്തി നാല് രൂപയാണ് എം ആർ പി ഇട്ടേക്കുന്നത് നമുക്ക് പുള്ളി നാല് രൂപ കുറച്ച് തന്നു അപ്പം ഈ സാധനം ഇരിക്കുന്ന കടയിൽ ഇപ്പം ഏകദേശം പത്ത് പീസ് ഇരിപ്പുണ്ട് അപ്പോൾ അത് കട ഏതാന്നുള്ള കാര്യമല്ല അതിനകത്ത് പ്രസക്തി ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് പത്ത് പീസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കോമൺലി അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഇത് തന്നെ ഈ ബ്രാൻഡും ഈ മോഡൽ നമ്പറും നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സാധനം കണ്ടില്ലേ ഇതിനകത്തൊരു പാർക്കിംഗ് ലൈറ്റിനുള്ള പ്രൊവിഷനും കൂടെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇതെന്ന് പറയുന്നത് നമ്മളുടെ ആർ എക്സിന് കുറച്ചുകൂടെ സൂട്ടബിൾ ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് ഫിറ്റ് അല്ല അത്ര എളുപ്പമല്ല ഇതിനെ ഫിറ്റ് ചെയ്യുന്നത് ഏകദേശം ഡയറക്റ്റ് ഫിറ്റാണ് ഇതുമായിട്ട് ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം ഈ കാണുന്ന എഡ്ജ് ഉണ്ടല്ലോ ഈ എഡ്ജ് ഇത്രയും കട്ടി കുറഞ്ഞതല്ല ഇതിനകത്ത് കുറച്ചുകൂടെ കട്ടി കൂടിയ എഡ്ജാണ് അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ ഈ ലോക്ക് വെച്ചിട്ടാണ് ഈ നമ്മളുടെ ബീമിനെ ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഇപ്പം ഒരെണ്ണം ഞാൻ ഒരു പിന്നെ അറിയാതെ തിരിച്ചിട്ടേക്കാണ് അപ്പോൾ അത് ഞാൻ ഇളക്കിയിട്ട് നിങ്ങൾക്കത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് അത്ര നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പിന്നീട് എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പ് ഇതിന് ഇങ്ങനെയാണ് വെക്കേണ്ടത് അതായത് ഈ യു ഷേപ്പ് വരുന്നത് നമ്മൾ ഈ ബീമിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഒരറ്റം കയറ്റി മറ്റേ അറ്റം ഇതിനകത്തോട്ട് കയറ്റി അത് നല്ല സ്പ്രിങ് ടെൻഷനുള്ള സാധനമാണ് വളരെ സൂക്ഷിച്ച് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്ലിപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു ഇത് ഈ മിൻഡയുടെ വന്ന ഒരു ഹെഡ്ലൈറ്റ് ബീമിൽ അഞ്ച് ക്ലിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇത് കുറച്ചുകൂടെ നമുക്ക് വൃത്തിയായിട്ട് ഫിക്സ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഓഫ് ക്യാമറ തിരിച്ചിടും ഇങ്ങനെയല്ല ഇടേണ്ടത് ഇങ്ങനെയാണ് ഇടേണ്ടത് അപ്പോൾ ക്ലിപ്പ് ചിലപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ തിക്നെസ് കൂടുതലായതുകൊണ്ട് ഈ ക്ലിപ്പ് കുറച്ച് ഞാൻ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഇട്ടത് അപ്പം അത് ഈ പാർട്ടായി അപ്പോൾ ഇവിടം വരെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇത് സാധാരണ ഇതിനകത്ത് ഒരു പാർക്കിംഗ് ലൈറ്റിൻ്റെ പ്രൊവിഷനും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഹോൾഡറും ബൾബും ഉണ്ട് സോറി അതിൻ്റെ ഹോൾഡറും ബൾബും ഉണ്ട് ഇവിടെ അപ്പോൾ അത് നമ്മളുടെ ഇപ്പുറത്ത് വരുന്ന രീതിയിൽ അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ ഈ ബീം ഈ റിങ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടോപ്പ് പാർട്ട് നോക്കുക ടോപ്പ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാണാൻ പറ്റുമെന്ന് അറിയില്ല ഒരു ആരോ ഉണ്ട് ആ ആരോ ആയിട്ട് മാച്ച് ചെയ്യും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻസുലേഷൻ ടേപ്പിൻ്റെ പീസ് ഇവിടെ ഒട്ടിച്ചിട്ട് അത് വെച്ച് അലൈൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇതിപ്പോൾ തിരിഞ്ഞോ മറിഞ്ഞോ ഇരിക്കുകയാണെങ്കിൽ വൃത്തികേടാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ ആർ എക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബൾബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഫിലിപ്സിൻ്റെ എച്ച് എസ് വൺ എന്ന് പറയുന്ന ഒരു ബൾബാണ് അപ്പം എച്ച് ഫോർ കണക്ടർ ടൈപ്പ് ബൾബാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വോട്ട് ബൾബാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് വോട്ട് ഇതിനകത്ത് ഞാൻ ചൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നൂറ് തൊണ്ണൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രകാശം കിട്ടത്തില്ല അത്രയും പിന്നെ അത്യാവശ്യം ചൂടാവുകയും ചെയ്യും അപ്പം ആ ഒരു സാധനത്തിന് വേണ്ടിയാണ് വോൾട്ടേജ് കുറച്ച് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രകാശം കിട്ടും പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഈ ഒരു ക്ലിപ്പിനകത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് ഈ ഹോൾഡർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും കാരണം ഈ ബൾബ് കറക്റ്റായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ഇത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ മറ്റേ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾഡറിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയിട്ടാണ് ഇടാൻ പറ്റുന്നത് പക്ഷേ നമ്മളുടെ ഹോൾഡർ കുറച്ച് വലുതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹോൾഡറിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഈ കാണുന്നത് ഒരു എച്ച് ഫോർ കണക്ടറാണ് അപ്പോൾ ഇതിനകത്ത് അറ്റം ഞാൻ നമ്മുടെ ആർ എക്സിൻ്റെ കണക്ടേഴ്സ് അതായത് ഐ ബീം ആണ് മഞ്ഞ അപ്പോൾ അതിന് രണ്ട് ഫീമെയിൽ കണക്ടർ വേണം പിന്നെ ലോ ബീം എന്ന് പറയുന്ന പച്ചയാണ് അപ്പോൾ അതിന് ഒരു ഫീമെയിൽ കണക്ടർ മതി ഈ ലാസ്റ്റ് ബ്ലാക്ക് ഗ്രൗണ്ടാണ് അപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് ഈ ഫ്ലാറ്റായിട്ട് ഇരിക്കുന്ന രണ്ട് പിന്നുള്ള സൈഡിൽ ഒരു സൈഡ് ഗ്രൗണ്ടും ഒരു സൈഡ് ആയിരിക്കും അത് നടുക്ക് വരുന്ന സാധനം എപ്പോഴും ലോബിയുമായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇതിനെ വയർ ചെയ്യേണ്ടത് അപ്പം ഗ്രൗണ്ട് എന്തായാലും എല്ലാത്തിനകത്തും ബ്ലാക്ക് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഐ ബീമിന് ബ്ലൂ വയർ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് കളർ മാച്ചിങ് കുറച്ച് എളുപ്പമായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞ് റെഡ് അപ്പോൾ ഇതിൻ്റെ വയറിങ് ഡയഗ്രാം എന്ന് പറയുന്നത് സിമ്പിളാണ് ഈ ഒരേ പ്ലെയിനിലിരിക്കുന്ന രണ്ട് കണക്ടേഴ്സിൽ ഒന്ന് ഗ്രൗണ്ടും ഒന്ന് ഹൈ ബീമും പിന്നെ അത് കഴിഞ്ഞിട്ട് മേളിലിരിക്കുന്ന കണക്ടർ എപ്പോഴും ലോ ബീമിൻ്റെ കണക്ടറാണ് അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ച് ഫിക്സ് ചെയ്യും ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും സ്പേസ് എടുക്കുന്നു നമ്മളുടെ മിൻറ്റയുടെ സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ കണക്ടറിൻ്റെ അത്ര കുറവുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ സാധനം എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്താൽ നമ്മൾ ഈ ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് കുറവുണ്ട് അപ്പോൾ അത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ ചട്ടിക്കകത്ത് ഇത് കയറിയിരിക്കില്ല കറക്റ്റായിട്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കണക്ടർ അല്ലെങ്കിൽ നമ്മളുടെ എൻഫീൽഡ് ബുള്ളറ്റിനകത്ത് ഇതാ ഇതുപോലത്തെ കണക്ടേഴ്സ് വരും ഓക്കെ കണ്ടോ അപ്പോൾ ഈ നമ്മൾ ഈ കണക്ടർ റിമൂവ് ചെയ്തിട്ട് വെറുതെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര എളുപ്പമില്ല അപ്പോൾ ഇങ്ങനത്തെ കണക്ടർ വരും അപ്പോൾ ഈ സാധനം ഇത് ചെറുതാണ് കുറച്ച് അതുകൊണ്ട് കയറത്തില്ല അത് അല്ലെങ്കിൽ എൻഫീൽഡിൽ വരുന്ന കണക്ടേഴ്സ് വാങ്ങിച്ചിട്ട് ഇതിനിങ്ങനെ കയറ്റിയാൽ മതി അപ്പോൾ ഇത് കയറുകയാണെങ്കിൽ കണ്ട ഇത്ര സ്പേസ് ചെയ്ത് എടുക്കുകയുള്ളൂ അത് അല്ലാതെ മറ്റേ സാധനം വെക്കുകയാണെങ്കിൽ അത് കുറേ കൂടെ സ്പേസ് എടുക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സാധനത്തിന് നൂറ്റി എഴുപത്തി നാല് പിന്നെ ബൾബിൻ്റെ എം ആർ പി എത്രയാണ് എഴുതിയിരിക്കുന്നത് നോക്കട്ടെ നൂറ്റി നാൽപ്പത് ഓക്കെ അപ്പോൾ ഏകദേശം നമുക്കൊരു മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ്റി പത്ത് രൂപ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി എച്ച് ഫോർ ആക്കാം അപ്പം വീണ്ടും എച്ച് ഫോർ എന്തിനാക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ അന്വേഷിച്ചാണ് പറയേണ്ടത് ഒന്നുകൂടെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ബൾബ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വോൾട്ടേജ് ഡിഫറെൻറ്റ് വോൾട്ടേജ് യൂസ് ചെയ്യും പിന്നെ വേറെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാ കാറിൽ വരുന്ന ബൾബാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ എച്ച് ഫോർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഡോം മൊത്തത്തിൽ അങ്ങ് ഉരുകി പോകുന്നു അല്ലെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൊക്കെ ഉരുകി പോകുന്നു അത് കാരണം അത് മെയിനായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൂസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വയർ വരുന്ന സ്ഥലത്ത് ലൂസ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കിംഗ് ഉണ്ടാവും ആർക്കിംഗ് ഉണ്ടാകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് കൂടാതെ നിങ്ങളിപ്പം തേർട്ടി ഫൈവ് വാട്ട്സിന് പകരം നൂറ് തൊണ്ണൂറ് വാട്ട്സിൻ്റെ ബൾബ് ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് മൊത്തത്തിൽ ചൂടാവും അപ്പോൾ അങ്ങനെ ചൂടാവുമ്പോഴത്തേക്ക് ആ ഹീറ്റ് പോകാൻ വേറെ സ്ഥലമില്ല അപ്പോൾ വയർ കത്തും അത് കൂടാതെ ബാക്കിലെ ചട്ടിയും കത്തിപ്പിടിക്കും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ നോർമൽ സ്ക്രൂസ് വെച്ചിട്ട് നമ്മൾ വണ്ടിയിൽ ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന വണ്ടിയിൽ ലാസ്റ്റ് മോഡൽ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് ചട്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് കാരണം കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് പക്ഷെ നോർമൽ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ ചട്ടിയിൽ ഇത് ഫിക്സ് ചെയ്യാം ഞാനത് എക്സാമ്പിൾ ഇപ്പോൾ വരണം ഒരു ചട്ടി എടുത്ത് വെച്ച് കാണിച്ചു തരാം ഈ കാണുന്ന ചട്ടി എന്ന് പറയുന്ന നോർമൽ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും എളുപ്പമാണ് ഇപ്പം ചിലവർ പറയും ഇതിനകത്ത് ആ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ടർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അടയില്ല അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ കണക്ടർ വെക്കേണ്ടി വരും കൊണ്ടാണ് ഇത് അടയുന്നത് പക്ഷേ എൻ്റെ ആർ എക്സ് ഹൺഡ്രഡിൽ ഇരിക്കുന്നത് ഇത്രയും വീതിയില്ലാത്ത കുറച്ചുകൂടെ തിക്നെസ് കുറഞ്ഞതാണ് അപ്പം ഈ സെയിം കണക്ടറാണ് ഞാൻ അതിൽ വെച്ചേക്കുന്നത് ഈ സെയിം ചട്ടിയാണ് എൻ്റെ ആർ എക്സ് ഹൺഡ്രഡിൽ ഇരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് അടയുന്നുണ്ട് ഇത് അടയുന്നില്ല കാരണം കണക്ടർ തടയുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വയറിംഗ് കിറ്റിലുള്ള വയറിങ്ങിൻ്റെ കളേഴ്സ് അതായത് ഇതിനകത്ത് ഇപ്പോൾ രണ്ട് വയറാണ് വരുന്നത് ഒരു വയർ എന്ന് പറയുന്നത് നമ്മളുടെ സ്വിച്ചിലോട്ടും വേറെ വയർ എന്ന് പറയുന്നത് നമ്മളുടെ പൈലറ്റ് ലാമ്പിലോട്ടും പോകുന്ന കണക്ഷനാണ് പിന്നെ ഇത് നമ്മളുടെ ഗ്രീൻ എന്ന് പറയുന്നത് ലോ ബീമിനും ബ്ലാക്ക് എന്ന് പറയുന്ന ഗ്രൗണ്ടും പിന്നെ അതേപോലെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മെയിൽ കണക്ടർ ചെയ്യുന്നത് അത് ഞാൻ കളർ കോഡ് ചെയ്തിട്ടില്ല മെയിൽ കണക്ടർ അതായത് ഇതിൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ബ്ലാക്ക് വയറിൽ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാർക്കിംഗ് ലൈറ്റിൻ്റെ വയറിൽ കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് ലൈറ്റ് കിട്ടും അപ്പോൾ അതാണ് ഈ സിറ്റുവേഷൻ അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് ക്ലിയർ ചെയ്തുതരാം ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ ബൈ